നമസ്കാരം ഡി എൻ വിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞങ്ങൾ happy Onam happy Onam okay അപ്പൊ ഹാപ്പി ഓണായിട്ട് ഞങ്ങൾ ഇന്ന് ഓണം ഇപ്പൊ ആർക്കും ഓണമൊന്നുമില്ല കൊറോണ സമയമായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ലോക്കാണ് അപ്പൊ വീട്ടിൽ തന്നെ പൂക്കളൊക്കെ ഇട്ട് വീട്ടുകാർ അത്ര ആഘോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ് ഇപ്പൊ കോളേജ് പിള്ളേരൊക്കെ ഭയങ്കര ഷോക്കായിട്ട് അങ്ങനത്തെ സ്റ്റാറ്റസ് ഒക്കെയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഓണാഘോഷമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം മാത്രമായിട്ടല്ല ഞങ്ങളുടെ ഇന്ന് ഞങ്ങളുടെ ക്യാമറമാൻ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇല്ല ക്യാമറമാൻ അതുലി ഇന്നില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മലയാളം മണ്ണിലോട്ട് നടന്മാർക്കൊക്കെ പറയണ പോലെ മലയാളം മണ്ണിലോട്ട് നമ്മുടെ കേരളക്കരയിലോട്ട് വന്നിട്ട് അതായത് കൊടുങ്ങൂർ താലൂക്കിൽ പൊയ്യ പഞ്ചായത്തിൽ അഞ്ചങ്ങാടി എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വന്നിട്ട് യുണൈറ്റഡ് ബോയ്സിന്റെ ഇടയിലോട്ട് വന്നത് ഇരുപത് വർഷം ഇരുപത്തൊന്ന് വർഷമായേക്കാണ് അപ്പൊ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഇന്നത്തെ അവന്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പൊ ഇന്ന് അവന്റെ ബർത്ത്ഡേ ആഘോഷവും അതിനോടൊപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂർ മണ്ണിന്റെ കുറച്ച് കാര്യങ്ങളും അവിടുത്തെ കുറെ കുറെ ആവശ്യമായ സ്ഥലങ്ങളും ആൾക്കാർക്ക് വേണ്ട ചില വ്ളോഗുകളൊക്കെ കാണാറുണ്ട് അതേപോലത്തെ ഒരു പരിപാടിയാണ് ഇന്ന് ഓണ ആയിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് മുണ്ട കൊടുത്ത് സെറ്റായിട്ടാണ് ദിവേക്ക് കാറൊക്കെ കുടിക്കുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട് മുണ്ടൊക്കെ അപ്പോൾ നേരെ നമ്മിനെ അതിന്റെ ഒപ്പം അതിന്റെ ഒപ്പം തന്നെ നമ്മിന്നിപ്പോൾ ഒരു ഒരു വേറൊരു മച്ചാന ഇതിലോട്ട് കയറ്റും മച്ചാനല്ല കൂട്ടുകാരനാ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്ന നൻപനാണ് അവനെ വെയിറ്റ് ചെയ്യണ് അവനിപ്പോ വരാൻ അവൻ്റെ വീടിൻ്റെ ഉമ്മർത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൻപൻ വണ്ടിയിലോട്ട് കയറുകയാണ് ഗ്ലാഡ്സൺ തോമസ് ചങ്ങനാശ്ശേരിക്കാരൻ തുറന്ന് കയറാം അപ്പൊ ഇതേ ചക്കൻ കേറി ചക്കനും മുണ്ടൊക്കെ എടുത്തൊക്കെയാണ് ഒരു ഹാപ്പി ഓണം പറഞ്ഞ കടകളാടെ കയറിയിട്ട് കേറി ഇങ്ങോട്ട് സമയം കളയല്ലേ ഹാപ്പി അപ്പൊ ഇന്ന് അതുലിന് പകരം നമുക്ക് കൂടെ കൂട്ടിക്കുന്നത് ഗ്ലാഡ്സനാണ് അപ്പൊ നമുക്കിനി ബാക്കി അവന്റെ കേക്ക് വാങ്ങലും ഒരു മണ്ണും ഞങ്ങളുടെ കുറച്ച് നാടൊക്കെ കാണിച്ചുകൊണ്ട് നേരെ യാത്ര ഇരിക്കാം അന്ന് മാസ്ക് മുക്കും എന്തെങ്കിലും ഉണ്ട് എന്തെങ്കിലും ഉണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ വഴി ഇവിടുന്ന് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഞാനും അതുലും ഒക്കെ ജനിച്ച് വളർന്ന് മാമോദിസ മുങ്ങിയ പള്ളിയാണ് ഈ കാണുന്നത് സെന്നഫ്രീം ചർച്ച് പോയ ആകെ കേരളത്തിൽ കുറച്ച് പള്ളികളേ ഉള്ളൂ ഈ പുണ്യാളന്റെ പേരിൽ അതിലൊരു പള്ളിയാണ് ഞങ്ങളുടെ ഇത് അപ്പൊ നോക്കിയേ ഞങ്ങളുടെ പുയ്യയുടെ കറക്റ്റ് ഇത് ഈ വഴി പിടിക്കുന്നതാണ് എയർപോർട്ട് റോഡ് പിടിക്കുന്ന റൂട്ടാണിത് ഇതാണ് ഇപ്പോൾ ഈ സ്കൂളിൽ ഇപ്പോൾ എത്തുന്നത് ഞാൻ L K G U K G മുതൽ പ്ലസ് ടു വരെ പഠിച്ച കലാലയമാണ് ഇത് ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് പല പല മെയിനായിട്ടുള്ള സിറ്റികൾ കണക്ട് ചെയ്യണതാണ് അതായത് കൊടുങ്ങല്ലൂർ അതുപോലെ തൃശ്ശൂർ ചാലക്കുടി എറണാകുളം പോകണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ റൂട്ട് കണക്ട് ചെയ്ത് പോകണം നമുക്ക് നോക്കി നമ്മുടെ കൃഷ്ണൻകോട്ട പൊയ്യ സ്ട്രെയിറ്റ് റൂട്ട് അതായത് നൂറ്റി പത്തിൽ പിള്ളേര് പിടച്ച് പോയിട്ട് പിണങ്ങുത്തി വീഴാറുള്ള റൂട്ടാണ് ഇത് അപ്പൊ ഈ റൂട്ടിനെ പറ്റി പറയുമ്പോൾ വേറെ ഒന്നല്ല പലയിടത്തും പല വഴികളും ചെറിയ ചെറിയ വഴികളൊക്കെ കയറി വന്ന ഒരു വഴിയാണ് ഇതിനോടൊപ്പം തന്നെ ചേർന്നാണ് പൊയ്യ ഡാക്ക് കിടക്കുന്നത് നേരത്തെ പറഞ്ഞാൽ അപകടം വരാനുള്ള മെയിൻ സാധ്യത ഇവിടെ ഇതാണ് ഡാക്ക് ഡാക്ക് പിന്നെ ഡ്യൂറേജ് അതായത് കൊടുങ്ങല്ലൂർ പറൂര് ആസ്ഥാന കുടിയന്മാര് വന്ന ബ്യൂറേജ് അതിന്റെ അടുത്ത് ഷാപ്പ് പോർക്ക് എല്ലാ സംഭവങ്ങളും അടുത്ത് തന്നെ കിട്ടുന്ന പ്രകൃതി രമണീയമായ ഒരു കിടില സ്ഥലമാണ് ഞങ്ങളുടെ പൊയ്യ കൃഷ്ണകോട്ട റൂട്ട് ഫുഡിന് ഫുഡ് മദ്യത്തിനും മദ്യം എല്ലാം കിട്ടും ഈ സ്ട്രേറ്റ് റൂട്ടിൽ നിന്ന് പിന്നെ ഇനിയിപ്പോ നമ്മൾ ചേരുന്നത് കൃഷ്ണങ്കോട്ടാണ് കൃഷ്ണങ്കോട്ടം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്റെ മനസ്സിൽ വേണ്ട അലക്സ് ഏട്ടനാണ് കുഞ്ഞോൻ ചേട്ടൻ പിന്നെ ഇവിടെ ഒരു രാജേഷ് ചേട്ടൻ ഉണ്ട് രാജേഷ് കളത്തിൽ നിന്ന് അതാണ് കുഞ്ഞോൻ ചേട്ടൻ ആ ബുള്ളറ്റിനോണത് അത് ആ കണ്ടതാണ് കുഞ്ഞോചേട്ടൻ ഇവിടെ നല്ല മനുഷ്യരിലെ ഒരാളാണ് രാജേഷ് ചേട്ടൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പുറത്തുള്ള പ്രവാസികളുടെ ആവശ്യത്തിന് ഫണ്ട് ശേഖരിച്ചിട്ട് ഇവിടെയുള്ള പാവപ്പെട്ട പിള്ളേർക്ക് അവരുടെ വീടായാലും ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിന് ടി വി ഒന്നുമില്ല അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ പൊയ്യു സ്കൂളിലെ ഞാൻ കാണിച്ച പൊയ്യു സ്കൂളിലെ ക്ലർക്കും കൂടി ഒരു രാജേഷ് ചേട്ടൻ നമ്മ നേരെ പാലം ഇനി കൊടുങ്ങല്ലൂരിന്റെ മണ്ണിലോട്ട് പോയിക്കൊണ്ടിരിക്കും ഇനി നമ്മൾ ചെല്ലുന്നത് കീത്തുള്ളിലോട്ടാണ് അതായത് ഈ റൂട്ട് അപ്പറ റൂട്ട് പറവൂരും നേരെ കൊടുങ്ങല്ലൂര് തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇനി കീത്തോളി ചെല്ലും കീത്തോളി വന്നാൽ കിട്ടാത്ത സാധനങ്ങളില്ല ബിരിയാണി അൽഫാം കുഴിമന്തി എല്ലാ സാധനങ്ങളും ഈ ഭാഗത്ത് കൊടുങ്ങല്ലൂർ കീത്തോളി ഭാഗത്ത് എവിടെ നിന്ന് കിട്ടും പിന്നെ നമ്മിപ്പോൾ ചെല്ലുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഇന്ത്യയിലെ ആ ഇന്ത്യയിലാണ് ആദ്യത്തെയാണ് ആദ്യത്തെയാണ് ബാക്കി അറിയില്ല അപ്പൊ ആദ്യം ഇപ്പൊ അതിന്റെ കുറച്ച് പണികളും കാര്യങ്ങളായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് മറിച്ചേക്കാണ് അബ്ദുൽ കലാം ഒക്കെ വന്നു പോയിട്ടുള്ളൊരു വൃത്തമായ ഒരു പള്ളിയാണിത് അതിന്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ് നമ്മിപ്പോ കണ്ടത് അപ്പൊ ചേരമാൻ ജുമാ മസ്ജിദാണ് നമ്മിപ്പോ കണ്ടു കഴിഞ്ഞത് അവിടെ നിന്ന് നമ്മിനി നേരെ കൊടുങ്ങല്ലൂര് ഇനി നമ്മ കാണാൻ പോണത് കൊടുങ്ങല്ലൂരുകാരെന്ന് പറയും തന്നെ എല്ലാരും മനസ്സിലാദ്യം മനത് ഭരണിയായിരിക്കും താലപ്പൊലി ഒരാഴ്ചത്തെ താലപ്പൊലി അത് ഇവിടെ ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് അങ്ങനെ ജാതി മതഭേദമില്ലാതെ എല്ലാവരും വരും കാണാനായിട്ട് കാരണം അവിടുത്തെ ഡാവിഞ്ചി സുരേഷിന്റെ ഒരു പ്രതിമയുണ്ട് ആളുണ്ടാക്കണത് എല്ലാ വർഷവും കിടിലായിട്ടോലും നേരെ നേരെ കാണുന്നതാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ ഉണ്ട് ബൈപ്പാസിന്റെ കോട്ടപ്പുറം ജംഗ്ഷൻ കണക്ക് നമ്മളാണ് നമുക്കൊരു ബൈപ്പാസ് ഒന്നും കറങ്ങിട്ട് ഇത് നമ്മ ബൈപ്പാസ് കോട്ടപ്പുറം ജംഗ്ഷനിൽ നിന്ന് കൊടുങ്ങല്ലൂർ റൂട്ടിലുള്ള ബൈപ്പാസ് ചന്തപ്പുറ റൂട്ടിലുള്ള ബൈപ്പാസ് ഈ ബൈപ്പാസ് വന്നിട്ട് അധികം നാളായിട്ടില്ല ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര പേര് ഇതായി എന്തൊക്കെയാണ് ചെറിയ റോഡിൽ തന്നെ ഒരുപാട് സിഗ്നലുണ്ട് എറവറ സിഗ്നലുണ്ട് அழகிக்கோடு പോണത് ഇപ്പുറം വഴി ആ വണ്ടികൾ പോണത് അഴീക്കോട് റൂട്ടാണ് അഴീക്കോട് ബീച്ച് നമ്മുടെ അമർക്ബർ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്ത അഴീക്കോട് ബീച്ച് റൂട്ടാണത് പിന്നെ ഇതൊരു ടയർ മാൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് എല്ലാ കാര്യങ്ങളും സെറ്റപ്പുള്ള അടിപൊളി വാഷിംഗ് ആണ് സൂപ്പർ വണ്ടി നമ്മ നമ്മുടെ സ്വന്തം വണ്ടി അവരുടെ സ്വന്തം വണ്ടി എന്നുള്ള രീതിയിൽ അവർ വാഷിംഗ് പിന്നെ വില കൊണ്ടുപോകും ടയർ മാൾ കടയാണത് ടയർ അവധിയാണ് ഇവിടെ കണ്ട അൽ ഡ്രീം കുഴിമന്തി കണ്ട തിരിച്ച് ഞങ്ങൾക്ക് ഇറങ്ങി വരുമ്പോൾ കാണിച്ചു ഒന്നുകൂടി കാണിച്ചു തരാം അൽ ഡ്രീം കുഴിമന്തി അത്താണി ആലുവ എല്ലാ സ്ഥലങ്ങളിലും മിക്ക ചാലക്കുടി ആ ഭാഗത്ത് റൂട്ടിലുണ്ട് എന്ന് തോന്നുന്നു അൽ ഡ്രീം കുഴിമന്തി അവിടുത്തെ മയോണൈസ് എടുത്തു പറയേണ്ട കേസാണ് ഇത് സ്പെഷ്യൽ മയോണൈസാണ് പിന്നെ അവരുടെ പെരുമാറ്റം നമ്മൾ വിളിച്ചു പറയും കാ ഉണ്ടാ സാധനം ഉണ്ടാ ഉണ്ടല്ലോ മോനെ എപ്പോ വരും ഒരു പത്ത് മിനിറ്റ് കാ ഓക്കെ ചെല്ലുമ്പോഴേക്കും പേര് ചോദിക്കും ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ ഇപ്പൊ ഞങ്ങൾ പോയി പോയി പരിചയമായി അവിടെ ചെന്ന് വിവേകുന്ന അതി അതിവേകുന്ന ഗ്ലാഡ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പൊ അവര് നേരെ സാധനം എടുത്തായിരുന്നു നല്ല പെരുമാറ്റം ആൾറീം കുഴിമന്തി അടിപൊളി ഫുഡാണ് അവിടുത്തെ കുഴിമന്തി കുഴിമന്തി അൽഫാം മന്തിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പറഞ്ഞു ഇതാണ് അൽഡ്രീം കുഴിമന്തിക്കട ഞങ്ങൾ പറഞ്ഞില്ലേ ഹോട്ടൽ അൽഡ്രീം വിശക മന്തിയാണ് അൽഫാം മന്തി എല്ലാം കിട്ടണ ഒരു വിശക കടയാണ് അപ്പൊ നമ്മ ബൈപ്പാസിൽ നിന്ന് നേരെ കോട്ടപ്പുറം ബൈപ്പാസിൽ നേരെ പിടിച്ച് നമ്മ ചന്തപ്പൂരിൽ ഇറങ്ങി ഇനിയിപ്പോ ഇനി നേരെ പോകുമ്പോ ഞാൻ പറഞ്ഞില്ല പറൂര് പിന്നെ ചെറായി റൂട്ട് പിന്നെ ചെട്ടിക്കാട് ഇപ്പൊ നമ്മ കോട്ടപ്പുറത്തേക്ക് കിടക്കുകയാണ് കോട്ടപ്പുറം റൂട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഒരു ഹമ്പക്ക ചാടി ഐശ്വര്യത്തോടെയാണ് ഇവരുടെ റൂട്ട് പിടിക്കണത് പോയി കഴിയുമ്പോഴാണ് ഇവിടെ നിന്ന് അവിടെ പോകുമ്പോൾ ബിയോൺ ബിരിയാണി എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇവിടുത്തെ ബിരിയാണി എന്ന് പേര് നോക്കണ്ട കാലത്തൊരു കഞ്ഞിയുണ്ട് അതായത് ഒരു ഉണക്കമീനും ഉണക്കമീനും ചെറുവയറൊക്കെ തന്നിട്ട് കപ്പൊക്കെ കൂടി മീൻചാറൊക്കെ കൂടി കൂടി ഒരു പിടുത്തം കൂടി പിടിക്കും വയറ് നിറഞ്ഞെന്ന് ചെയ്യണ്ടല്ലോ സെറ്റാണ് ചേണ്ട ഈ ബിയോൺ ബിരിയാണി കഴിക്കാൻ വെള്ളം എല്ലാ ഫുള്ളും നമ്മുടെ പഴയ കാലഘട്ട സ്റ്റൈലി അങ്ങനെ ഒരു രീതിയാണ് ഇവിടുത്തെ ബിയോൺ ബിരിയാണിയുടെ സ്റ്റൈൽ ഫുഡിനെ പ്രേമിക്കുന്ന ആൾക്കാരാണ് ഞങ്ങ അതിന്റെ ശരീരത്തിലൊന്നുമില്ല എന്നാലും ഭക്ഷണം എവിടെയുണ്ടോ നല്ലതാണോ തേടിപ്പോയി കഴിച്ചിരിക്കും അതിനി ഓരോരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഞങ്ങൾ പോകുന്നുണ്ട് ഇപ്പോൾ മിക്കയിടത്തും കറങ്ങി കഴിഞ്ഞ് ഈ റൂട്ട് ഇപ്പം നേരെ കാണുന്നത് സെൻറ് ആന്റണീസ് കോട്ടപ്പുറം സ്കൂളാണ് എൻ്റെ അങ്കിൾമാരും ആൻറ്റിമാരുടെ മക്കളെ കൂടെ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുറേ പോയിലുള്ള കുറേ നല്ല കൂട്ടുകാരന്മാരൊക്കെ പഠിച്ചിട്ട് പഠിച്ച് പാസ്സായി നല്ല രീതിയിൽ പോയതാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മിഗായൽ മാലാഖയുടെ പള്ളി കോട്ടപ്പുറം മിഗായൽ മാലയുടെ പള്ളിയുടെ കവാടമാണ് നമ്മൾ കണ്ട് എനിക്ക് പണ്ട് ചെറിയൊരു ഇതാണ് ഇവിടുത്തെ പെരുന്നാൾ ഒക്ടോബർ മാസങ്ങളിലാണ് മിഗായൽ മാലാഖയുടെ പെരുന്നാൾ കോട്ടപ്പുറം സ്കൂളും അതിനോടൊപ്പം ചേർന്ന് തന്നെയാണ് പള്ളി പള്ളി കോട്ടപ്പുറം രൂപത പള്ളി ഞങ്ങളുടെ പൊയ്യ ഒരു പള്ളി ഇതിൻ്റെ കീഴിലാണ് വന്നെ ഞങ്ങളുടെ സെന്നപ്പുറം പള്ളി ഇരിങ്ങാലക്കൂടെ പള്ളിയുടെ രൂപതയുടെ കീഴിലാണ് വന്നെ ഇതിനോടൊപ്പം ഒരു ഐ ടി ഐ ഉണ്ട് പള്ളിയോട് ചേർന്നതിന് നേരെ കാണുന്നതാണ് നമ്മൾ കോട്ടപ്പുറം പള്ളി നല്ല പെരുന്നാളാണ് ഇവിടുത്തെ പ്രദക്ഷിണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ആവേശമാണ് ഇവിടുത്തെ ആൾക്കാർ കോട്ടക്കാരും ടേണിംഗ് പോയിന്റിലെ ആൾക്കാരും ചന്തപ്പുഴ ചന്തയിലെ ആൾക്കാരും ആനപ്പുഴ ആൾക്കാരെ കൂടിച്ചേർന്ന് ഒരു അടിപൊളി പെരുന്നാൾ നടന്നതാണ് അപ്പൊ അതേ നമ്മ മുസ്ലിംസ് അതായത് തോമസ് ഐസക് എന്ന് പറഞ്ഞ എം എൽ എ ഇവിടുന്ന് ഇവിടെയായിരുന്നു തോമസ് ഐസക്കിന്റെ എം എൽ എയുടെ വീട് അമ്മ വീടെങ്ങാണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോ മുസ്ലിംസ് കാട് പിടിച്ചാടുന്ന മുസ്ലിംസിനെ അണിഞ്ഞൊരുക്കി ഒരു സുന്ദരിയാക്കി എടുത്തു അത് നോക്കി അതിന്റെ ഭംഗിയാണ് ഈ കാണുന്നത് സൺഡേ ഹോളിഡേ സിനിമയിലെ പാട്ട് പിന്നെ മറ്റേ പടം പേര് മറന്നുപോയി ഹരീഷ് കണാറിൻ്റെ ഒരു പടത്തിൽ പിന്നെ ഏറ്റവും സ്പെഷ്യൽ പറയാനുള്ളത് ജോജു ഞങ്ങളുടെ കൂടൂരുകാരൻ ജോജുവിന്റെ ജോജു ചേട്ടൻ ജോജു ചേട്ടന്റെ പടം പുറിഞ്ചു മറിയൻ ജോസ് ഷൂട്ട് ചെയ്ത വീട് ഞങ്ങൾ ഇപ്പൊ കാണിച്ചാറ് ഇപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ മുസ്ലിംസ് ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം ഇവിടെ കുറേ പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് കുറേ ചേട്ടന്മാര് അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതാ ഈ വരച്ചക്കണ മൂന്ന് ഇത് ഇനി അവര് വരച്ചേക്കെന്ന് വെച്ചാൽ ഒരെണ്ണം കൊടുങ്ങല്ലൂര് തോമാസ്ലിയുടെ പള്ളി പിന്നെ ഒരെണ്ണം അമ്പലം തിരുവഞ്ചിക്കുളം അമ്പലം അങ്ങനത്തെ ഒക്കെ രീതിയിലാണ് പണിതേക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോയില്ല കൊടുങ്ങല്ലൂർ തോമാസ്ലിയുടെ പള്ളിയിൽ പോയില്ല മുസ്ലിം പള്ളി നമ്മൾ കണ്ടു നമ്മുടെ വീട്ടിൽ ചെറുതായിട്ടൊന്നും വന്നിട്ടുണ്ട് അതിന്റെ ഭാഗം അങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ ഒരുമിച്ച് അടച്ചിട്ടാണ് അതായത് തോമാസ്ലിയുടെ ഒരു പള്ളി ഫേമസ് ആണ് ഇനി നമ്മ ഇനി കാണാൻ പോകുന്നത് പൂർണ്ണ ജുമറിയൻ ജോസിൽ ആ വീട് മറിയത്തിന്റെ വീട് അമ്പ് വരുമ്പോ മറിയ ഇറങ്ങി തന്നെ വീട് അതാണ് കാണാൻ പോണത് നേരെ ഇത് ഒരു ചെറിയൊരു ഭാഗമാണ് ഇത് ഇതിന്റെ സൈഡിൽ കൂടെ പ്രവേശിക്കുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരൻ ലെസ്ലി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ എൻ്റെ സീനിയറായി പഠിച്ചവൻ്റെ ശരി സ്വന്തം വീടാണ് ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതാണ് ആ വീട് ഇതാ മാവുമ്മയാണ് അമ്മറിയത്തിന്റെ അപ്പൻ തൂങ്ങി മരിക്കുന്നത് പുളിയുറുമ്പ് അടിച്ചിട്ട് വീഴുന്നത് ജ്യൂസ് പറയുന്നത് ജ്യൂസ് കുടിച്ചിട്ടിരിക്കുന്നതൊക്കെ ഇവിടെ അതൊക്കെ സെറ്റപ്പാണ് ഇത് പിന്നെ ഇവിടുത്തെ പോർച്ചുഗീസ് ഇറങ്ങിയാണ് ചന്ത എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഈ പൊറിഞ്ചു മറിയും ജോസ് സിനിമയെ പറഞ്ഞപ്പോ അവിടെ പൊറിഞ്ചു ഇരുന്ന് കരയാണ് സീൻ ആ അത് കാണിക്കാം നീ എടുത്തു ഇപ്പൊ പൊറിഞ്ചു ഇരുന്ന് കരഞ്ഞത് പിന്നെ ആ മറിയത്തിന് ആ കൊട്ടേഷൻ ആൾക്കാർ പിന്നാലെ പോണത് ഇതിവിടെയാണ് അവർ ആ കപ്പയുടെ സെറ്റ് ഇട്ടത് ഇവിടെ ഇവിടെ ഒരു ചെക്ക് വരയുടെ ഒരു തിക്കൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിൽ ആ അതെ ചെക്ക് വരയുടെ പിക്കിന്റെ മുകളിലിരുന്ന് മറ്റേ പ്രാന്തൻ കിടന്ന് ഒച്ചയൊക്കെ ഉണ്ടാക്കണത് പിന്നെ ഇവിടെ തന്നെയാണ് സെറ്റില് നമ്മുടെ ഇറച്ചി വെട്ടണ സെറ്റ് ഒക്കെ ഇട്ടത് ചിപ്പി ചിപ്പി എന്ന് പറഞ്ഞ ചിപ്പി ഷാജു അല്ലടാ നമ്മുടെ കേക്ക് ബ്ലഷ് നമ്മുടെ കൂട്ടുകാരത്തെയാണ് അപ്പൊ നമ്മ കേക്ക് ഇപ്പൊ നമ്മൾ എല്ലാ കടകളും കണ്ടു പക്ഷെ ഞങ്ങൾ കേക്ക് കൊറോണ കാലഘട്ടത്തിൽ സ്പെഷ്യലായിട്ട് വാങ്ങിയിരുന്ന ഒരാളാണ് ചിപ്പി അതായത് ഹോം മെയ്ഡ് കേക്ക് ആണ് അതായത് കറക്റ്റ് ക്രീം വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് എല്ലാം കൊണ്ടും എന്റെ കൊച്ചേച്ചിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേയും കാര്യങ്ങൾക്കൊക്കെ പിന്നെ വിവേകിൻ്റെ അമ്മയുടെ പേരെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ഇവളുടെ നിന്നും ഇവിടുത്തെ ഒരാളുടെ നിന്നും കൂടിയാണ് വാങ്ങിയിരുന്നത് ഇവിടെ അത് മാത്രമല്ല ഇവിടെ ഷവർമ ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ തവണ ഓർഡർ കൊടുക്കുമ്പോൾ ആൾക്ക് നല്ല തിരക്കാണ് അപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ കാട്ടുറം ഭാഗം അതായത് കോട്ടപ്പുറം പള്ളിയിലോട്ട് കയറുന്നതും കാട്ടുറം ഗ്രൗണ്ടും എല്ലാം കൂടി ചേർന്ന ഒരു സ്ഥലത്താണ് നമുക്ക് വെയിറ്റ് ചെയ്യണേ അവര് ഓണ ദിവസമായിട്ട് ഇന്ന് ഇന്ന് എത്ര ലേറ്റടാ മുപ്പത്തൊന്ന് ആഗസ്റ്റ് മുപ്പത്തൊന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ഓണം ഈ വർഷം ആഗസ്റ്റിലായി ആഗസ്റ്റ് മുപ്പത്തൊന്ന് അതൊരു ഞാൻ പറഞ്ഞല്ലോ മലയാളക്കരയിലോട്ട് താരപുത്രൻ ജനിക്കുന്ന പോലെ കളപ്പുരക്കൽ കുടുംബത്തേക്ക് ഇപ്പോൾ ജനിച്ചിട്ട് ഇന്ന് ഇരുപത്തൊന്ന് വർഷമാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നമ്മുടെ ദിവേകിൻ്റെ ഒപ്പം അവൻ്റെ പഠിത്തം സെൻറ്റ് ആൻഡ്രീസ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ കോട്ടപ്പുറം ഇപ്പോൾ കണ്ട സെൻറ്റ് ആൻഡ്രീസിൻ്റെ പറഞ്ഞ plus one plus two humanities നല്ല മാർക്കോട് കൂടി നല്ല വെച്ചാൽ നല്ല എനിക്ക് ഫ്ലെക്സ് ഒക്കെ വയ്ക്കാൻ പറ്റി ഞങ്ങളുടെ അവിടെയൊക്കെ അതൊക്കെ സെറ്റ് ചെയ്ത് അതായിട്ട് ക്രൈസ്റ്റിൽ പോയി ഇപ്പോൾ മൂന്ന് വർഷത്തെ ഡിഗ്രിയും കഴിഞ്ഞ് വീട്ടിൽ ഇപ്പം ഞങ്ങൾ ഇരിക്കണോലെ തന്നെ പുറത്തിരിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങളുടെ ചാനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര ആളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അതെങ്ങനെ യാത്ര തിരിച്ച് കോട്ടപ്പുറം കൊടുങ്ങല്ലൂരും ഒയ്യയും കൃഷ്ണൻകോട്ടയും കാര്യങ്ങൾ പറയും അപ്പോൾ ഗ്ലാഡ്സിനോട് പറയുമ്പോൾ ഗ്ലാഡ്സിനേട്ടൻ വരെ നോക്കാണ്ട് ചാടിക്കരി പോകുന്നു ഗ്ലാഡ്സിൻ്റെ ശരിക്കാരനായിരുന്നു പക്ഷേ അതിൻ്റെ അമ്മയുടെ കൂടെയാണ് ഇപ്പോൾ ഇവിടെ കൂടിയൊരു പറഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരനായി ഫുട്ബോൾ പ്രാന്തനും കൂടിയാണ് വീടൊക്കെ പണിതുണ്ട് അതായത് വെള്ളം ഇപ്പം കയറുമ്പോൾ ഒരു വഞ്ചി പറഞ്ഞു പറഞ്ഞ് വെച്ചേക്കണം ഒരു വീട് പണിത് വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഉറപ്പൊന്നില്ല പുളിപ്പുറം ഭാഗത്താണ് അപ്പോൾ വൈകാണ്ട് ഒരു പെരവാർപ്പുണ്ടാകും അത് ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ വീഡിയോയിലൂടെ അനൗൺസ് ഒക്കെ ചെയ്യാം പറ്റുന്നവരൊക്കെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോന്നോളൂ അതെ ഫുഡും കാര്യങ്ങളും വേണ്ട രീതിയിലുള്ള ഐറ്റംസും സെറ്റ് ചെയ്തടാ ആ സെറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഞങ്ങൾ ചിപ്പീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലതീവ് എന്നെ മുതലാണ് ചിപ്പി ചിപ്പിയുടെ കിക്കിനെ പറ്റി ഇതാണ് ചിപ്പി ഞങ്ങൾ പറഞ്ഞത് നിന്റെ കേക്കിന്റെ പേര് എന്നിട്ടാടി അത് പറയുന്നത് കേക്ക് ബ്രഷ് കോട്ടപ്പുറത്ത് കൊടുങ്ങല്ലൂര് പൊയ്യേര് ഭാഗത്ത് ആർക്ക് കേക്ക് ചിപ്പിനെ സമീപിക്കാം അപ്പൊ ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പൊ കേൾക്കാം കൊറോണ എനിക്ക് ഉണ്ടാവില്ല ഇത് ഒരു കപ്പേളയാണ് കോട്ടപ്പുറങ്ങാരുടെ ഒരു ചെറിയ കപ്പയുടെ ഇറങ്ങുന്നത് ഇപ്പൊ ഇപ്പോൾ നോക്കിയേ കറക്റ്റ് ഒരു പള്ളിയുടെ പോലെ ശിഷ്യന്മാരുടെ പടമൊക്കെ വെച്ചിട്ട് അതാണ് ഞാൻ പറയാൻ വന്നത് ഇവിടത്തെ നാട്ടുകാരുടെ ഒത്തൊരുമ അതായത് എന്ത് പെരുന്നാളായാലും ആഘോഷമായാലും എവിടെ കാണാത്ത രീതിയിൽ നമ്മുടെ ചുറ്റുപാടും കാണാത്ത രീതിയിൽ അവർ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത് പള്ളിയുടെ ഒരു കപ്പേണ്ടയുടെ ഫ്രണ്ടാണ് നമ്മൾ കാണുന്നത് ഇരിക്കാനുള്ള സെറ്റപ്പും ഇപ്പൊ കല്യാണ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഇതാണ് പള്ളി ചെറിയൊരു പാലുണ്ട് എന്നുള്ള സീനറി ഈ പാലത്തിന്റെ അപ്പുറമാണ് ഞാൻ പറഞ്ഞ എന്റെ അമ്മയുടെ വീട് പോകണം അങ്ങോട്ടും പോണില്ല ഇപ്പം വള്ളി നമ്മൾ നമ്മളിവിടെ അവളെ വെയിറ്റ് ചെയ്യും അടുത്ത ആളെ ആനിമോൾ ആൻസ് കേക്ക് അതാണ് ആനിമോളുടെ അതായത് എൻ്റെ ഒരു പെങ്ങളായിട്ട് വരും കൊച്ചാപ്പന്റെ മോളുടെ മോള് അവളുടെ കേക്കും ഇതേപോലെ തന്നെ ക്രീം അടിപൊളിയാണ് അത് തിന്നാനായിട്ടും നല്ല സെറ്റപ്പാണ് അപ്പോൾ ഇത് ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ കോട്ടപ്പുറത്ത് ആനിമോളിനെ അന്വേഷിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ അവിടെ ഇറങ്ങി നമ്മുടെ കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ അവിടെയും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇതേ മുണ്ട മുണ്ട കൊടുത്തിട്ട് മുണ്ട കൊടുത്തവർക്കെന്ന് കണ്ടേ കണ്ട മുണ്ടക്ക മടക്കി കൂട്ടി ക്ലാഡ് ദിവ്യകക്ക ആ അത് അവൻ്റെ അമ്മ ഇറങ്ങി വണ്ണം കുറവാണെന്ന് ഇതിപ്പോൾ ജിമ്മിലൊക്കെ പോയി സെറ്റ് ആവൂലേ ആ ആവണം അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മുടെ കോട്ടപ്പുറം കോട്ടപ്പള്ളിയുടെ അതായത് കപ്പേളയുടെ ഇത് കാണാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആൻമോള് അപ്പൊ ആൻമോളിന്റെ കേക്കിന്റെ പേര് പറഞ്ഞു ആൻസ് കേക്ക് അപ്പൊ കോട്ടപ്പുറത്ത് ഭാഗത്ത് അവളുടെ പോലെ തന്നെ കോട്ടപ്പടി കോട്ട കപ്പകളുടെ അടുത്ത് വന്നിട്ട് ഈ അടുത്തുള്ള ആർക്കും കേക്ക് വേണമെങ്കിലും ആൻമോളെ സമീപിക്കാം ടവർമ ആ സാധനങ്ങളൊക്കെ ഐറ്റംസ് എല്ലാം ഉള്ള ഒരു ഇതാണ് അപ്പൊ ഹാപ്പി വേണം എന്റെ വേണം പെങ്ങളും കൂടിയാണ് ഓക്കെ അപ്പൊ നമ്മളിവിടെ ഒരു സാധനത്തിന് കാത്തിക്കുന്നുണ്ട് നെയിം രോഹിത് ശർമ്മ ജൂനിയർ ഞാൻ ശർമ്മ ജൂനിയർ എന്ന് വിളിക്കും ഉളുക്കുന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പെശക ഐറ്റമാണ് നമ്മുടെ ഒരു ശിഷ്യനായിട്ട് വരും ആളവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ഈ കയറുന്നതാണ് ഞാൻ പറഞ്ഞ മുതൽ എബിൻ എബിൻ ഷൈ ഒരു ഹാപ്പി ഓണം പറഞ്ഞാണ് ഹാപ്പി ഓണം ഹാപ്പി ഓണം ഞാനാണ് ഞാൻ പറയും ശർമ്മ ജൂനിയർ ഞങ്ങളുടെ അതിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ പിള്ളേരെ വിളിച്ചിട്ട് ഞങ്ങൾ പോവാറുള്ളൂ അപ്പം ഇനി നമുക്ക് നേരെ ഇനി വേറെ ഇതൊന്നുമില്ല നമുക്ക് നേരെ കേക്കായിട്ട് അതുല്യ വീട്ടിലോട്ട് ഇൻട്രോ കൊടുക്കുകയാണ് ഡി ആൻ ബിയുടെ ക്യാമറമാൻ്റെ പരിപാടിയിലോട്ട് പോവുകയാണ് ദീപനെ രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞ രണ്ടുപേര് ക്രിസ്ത്യൻ ബിമലും നമ്മുടെ പിള്ളേരാണ് ആ പൊക്കത്ത് ആ വന്ന വഴിയാണ് എൻ്റെ വീട്ടിലെ വീട് അവിടെ ഇക്കണ എൻ്റെ ചേച്ചിയുടെ കൊച്ചു അവിടെ ഇപ്പോൾ ഉണ്ട് ഇപ്പം നേരെ ഈ നേരെ താഴ്ത്ത് കാണെന്താണ് അതുലിൻ്റെ വീട് അപ്പം ചിക്കു കാർ ഒതുക്കിയിട്ട് നമുക്ക് നേരെ പോവാം എല്ലാവരും സെറ്റായി കഴിഞ്ഞ് വിമലൊരു ഹാപ്പി വേണം പറഞ്ഞടാ എടാ കൃഷി ഒരു ഹാപ്പി വേണം പറഞ്ഞടാ ഹാപ്പി ഓണം പറ ഹാപ്പി ഓണം പറ അപ്പൊ നമുക്ക് നേരെ അതുലിന്റെ വീട്ടിലോട്ട് പോയാണ് അവൻ വന്നോളെ ഇതെന്റെ ചേച്ചിയുടെ മോനെ റേന ഒരു ഹാപ്പി ഓണം പറഞ്ഞേ എന്റെ സൂപ്പറാ ഈ കാണുന്നതാണ് അതിന്റെ വീടിന്റെ അകം അതുലിൻ്റെ അമ്മ ജൂലിയാൻ്റെ ആദേന ഇതാണ് അതുലിൻ്റെ അമ്മ എൻ്റെ പഴയ ട്യൂഷൻ ടീച്ചർ അതിന് അനിയത്തിയ ആ ദീ വന്ന ദീ വന്ന മുതലാണ് ഞങ്ങളുടെ ക്യാമറമാൻ ഇതല്ല കേട്ടാ മറ ദീ വന്ന മുതലാണ് ഞങ്ങളുടെ ക്യാമറമാൻ അതുലി ലുങ്കി മുണ്ടും ബർത്ത്ഡേ സ്പെഷ്യൽ ഹാപ്പി ഓണം പറയണത് അപ്പൊ ഹാപ്പി നമുക്ക് ഇനി കേക്ക് കുറിക്കാം അവളെ ഇങ്ങോട്ട് വിളിക്കേ പിന്നെ എന്താ ട്രൈ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഈ പിള്ളേരൊപ്പം ഞാൻ വിവേക് ഞാൻ ദിവേക് ബൈ ബൈ